ഹായ് ഗൈസ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പോണ എവിടെയെന്ന് അറിയാമോ അതായത് സിനിമ നടി മാളവിക മേനോൻ്റെ വീട്ടിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് സിനിമയിലേക്കുള്ള മാളവിക മേനോൻ്റെ വീട്ടിലോട്ട് നമുക്ക് പോവാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോളാം നമ്മളിപ്പോൾ പോകുന്നത് മാളവിക മേനോൻ്റെ വീട്ടിലോട്ടാണ് സ്ഥലം ഏതാണെന്ന് വെച്ചാൽ കൊടുങ്ങല്ലൂർ മേത്തല ഭാഗത്താണ് വീട് അപ്പോൾ നമ്മൾ മാളെ വേണ്ട വീട്ടിലേക്ക് പോകണം ഇപ്പോൾ ഏകദേശം സമയം എന്ന് വെച്ചാൽ വൈകിട്ട് ഒരു അഞ്ചര അഞ്ചര മണി ആയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് നേരെ മാളെ മാളവേമ്മകളുടെ വീട്ടിലോട്ട് പോകാം ഗൈസ് അപ്പൊ നമ്മള് മാളവിക മേനോൻ്റെ വീടിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് അപ്പൊ നമ്മള് നമുക്ക് വീട് കാണാം വീട്ട് പുറത്തുനിന്നാണ് നമ്മൾ കാണുന്നത് എന്നിട്ട് ആ വീട് നിങ്ങൾ കണ്ടോ ഈ കാണുന്നതാണ് ഗൈസ് മാളവിക മേനോൻ്റെ വീട് ഗൈസ് ഇതാണ് നമ്മുടെ മാളവിക മേനോൻ്റെ വീട് ഗൈസ് അപ്പൊ എന്റെ എന്റെ പിറകിലുള്ള വീടാണ് മാളവികാമനോന്റെ വീട് അപ്പൊ അവിടെ പെയിന്റിന്റെ പണിയൊക്കെ നടക്കണോണ്ട് നമുക്ക് അതിന്റെ ഉള്ളിലോട്ടൊന്നും പോയി എടുക്കാൻ പറ്റൂല അപ്പൊ മാളവികാമേനോന്റെ വീട് കണ്ടല്ല കൊടുങ്ങല്ലൂര് അഞ്ചപ്പാലം ആ സൈഡിലായിട്ടാണ് വീട് മേത്തല അപ്പൊ നിങ്ങൾക്ക് മാളവികാമേനോന്റെ വീട് ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ